കുരുമുളക് കൃഷിയിലെ രണ്ട് പ്രധാന വെല്ലുവിളികളാണ് താങ്ങുകാലുകളുടെ അഭാവവും അതുപോലെ തൊഴിലാളി ക്ഷാമവും ഇതിന് രണ്ടിനുമുള്ള ഒരു നല്ല പരിഹാരമാണ് ഇരുമ്പ് വലകളുടെ ചുറ്റുമുള്ള കുരുമുളക് കൃഷി ഇത് ചെയ്യുന്നതിനായി ഏകദേശം ഒന്നര മീറ്റർ ഉയരമുള്ള ഇരുമ്പ് വല മുക്കാൽ മീറ്റർ വ്യാസത്തിൽ മണ്ണിൽ കുഴിച്ചിടുകയാണ് വേണ്ടത് ഇരുമ്പ് വലയ്ക്കുള്ളിൽ ഒരു അൻപത് സെൻറ്റിമീറ്ററോളം മണ്ണ് നിറച്ചു കൊടുക്കുക അതിനുശേഷം പല പല ലെയറുകളായിട്ട് ചകിരിച്ചോറോ ഉണക്കിപ്പൊടിച്ച ചാണകമോ വീണ്ടും മണ്ണോ നിറച്ചു കൊടുക്കാവുന്നതാണ് ഇതിന് ചുറ്റുമായി ഇരുപത് സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം പതിനഞ്ച് സെൻറ്റിമീറ്റർ നീളവും ആഴവുമുള്ള ചാല് കീറി ഏകദേശം ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ ഏറുതലകൾ നട്ടുകൊടുക്കുക നിലത്ത് പടർന്നു പോവാതെ ഇരുമ്പ് വലയിലേക്ക് കെട്ടിക്കയറ്റി കൊടുക്കണം ഇതിനുള്ളിൽ ഭാവിയിൽ നമുക്ക് വീട്ടിൽ നിന്നും മുറ്റമടിച്ചു മാരി കിട്ടുന്ന ചപ്പ് ചവറുകളോ മറ്റു വേസ്റ്റുകളോ ഒക്കെ നിറയ്ക്കാവുന്നതാണ് ഏകദേശം നാനൂറ് ഗ്രാം ഉണക്ക കുരുമുളക് വരെ ഇത്തരത്തിലുള്ള ഒരു ഇരുമ്പ് വലയിൽ നിന്ന് നമുക്ക് ലഭ്യമാണ് ഏറുതിലകൾ നട്ട് പിറ്റത്തെ വർഷം തന്നെ ധാരാളം പാർശ്വശാഖകൾ ഉണ്ടാവുകയും ഉൽപ്പാദനം ലഭിക്കുകയും ചെയ്യും ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് മണ്ണിൽ കൂടി ചെന്തലകൾ പടരാൻ അനുവദിക്കാൻ പാടില്ല അതുപോലെ ഏറുതലകൾ സമയാസമയങ്ങളിൽ ഏറ്റവും മുകളിലേക്ക് വരുന്നത് നമ്മൾ തലമുടി വെട്ടുന്നത് പോലെ മുറിച്ച് നടാനായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടതാണ് ഇതിലുള്ള പാർശ്വശാഖകൾ വേണമെങ്കിൽ നമുക്ക് മുറിച്ച് നട്ട് കുറ്റിക്കുരുമുളകാക്കി മാറ്റാവുന്നതാണ് ഇത്തരത്തിലുള്ള എട്ട് യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു വലിയ കുരുമുളക് കൊടിയിൽ നിന്ന് ലഭിക്കുന്ന അത്രയും ഉൽപ്പാദനം നമുക്ക് പുരയിടത്തിൽ ലഭിക്കും ഇത്തരത്തിലുള്ള ഒരു യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് അഞ്ഞൂറ് രൂപ ചിലവ് മാത്രമേ വരുന്നുള്ളൂ തുറസായ സ്ഥലങ്ങളിലാൽ എട്ട് മുതൽ പത്ത് വർഷം വരെ ഈ നെറ്റുകൾ നിൽക്കുന്നതായി കാണുന്നുണ്ട് മഴമറയ്ക്കുള്ളിലാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ കാലം ഇത് നിലനിൽക്കും ഭാവിയിൽ വെള്ളവും വളവും ഉള്ളിൽ കൂടി വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഇതിന് കാരണം ഇതിൻ്റെ ഓരോ മുട്ടിൽ നിന്നുമുള്ള പറ്റുവേരുകൾ വയർ നെറ്റ് വഴി ഉള്ളിലേക്ക് വളർന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത് കൊണ്ടാണ് നല്ല വേനൽക്കാലത്ത് ഒന്നുകിൽ ചുറ്റും പൊതയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ അത്യാവശ്യം നനച്ചും കൊടുക്കാം ചൂട് വളരെ കൂടുന്ന വർഷം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഒരു കുട നിവർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെയിലിൽ നിന്നുള്ള സംരക്ഷണവും നമുക്ക് വളരെ എളുപ്പത്തിൽ കൊടുക്കാൻ കഴിയും കുട്ടികൾക്ക് പോലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം